ഇതിൻ്റെ ഇപ്പം പകുതി പോലും പണിയായിട്ടില്ല ഇവിടെയൊക്കെ ഏകദേശം സ്മൂത്തായി ഈ രണ്ട് സൈഡും സ്മൂത്തായി പക്ഷേ ഇവിടെ ഇവിടെയും ഈ സ്ഥലത്തും കുറച്ചുകൂടെ പണിയുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി ഇതല്ല കോമഡി എന്ന് പറയുന്നത് കോമഡി എന്ന് പറയുന്ന ഇതാണ് ഇതെൻ്റെ നല്ലൊരു ടീഷർട്ടായിരുന്നു പിന്നെ കാലിൻ്റെയൊക്കെ കണ്ടീഷൻ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സത്യം പറഞ്ഞ രൂപം ഇനി കുറേ വർക്ക് ബാക്കിയുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ട്രൈപ്പോഡിൽ കുറച്ച് നേരം ഇതങ്ങ് <laughs> കണ്ട് രസിക്കുക ഓക്കെ അവസാനത്തെ വീഡിയോ കണ്ടിട്ട് ഇതിപ്പം നെക്സ്റ്റ് ഡേ അല്ല ഇത് ആക്ച്വലി മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് ആകെ കൂടെ കോലം കെട്ട് അപ്പോൾ ഇന്ന് ടാങ്ക് ബാക്കിയും കൂടെ സാൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളെ ട്രൈപ്പോഡിലിടാം കാണുന്ന പോലെ ഈ സാധനം ചെയ്തു വരാൻ എളുപ്പമല്ല അപ്പോൾ ഒരുവിധം എൻ്റെ ഫുൾ ആരോഗ്യം എടുത്ത് ഇതിൻ്റെ പണി തീർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ടു കെ പ്രൈമർ അടിക്കും ഫുള്ള് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒരു സാൻഡിങ് ഉണ്ട് ഒരു ആയിരം പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഒരു ഫുൾ ഓടിച്ചിട്ട് ഒരു സാൻഡിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ബേസ് അടിക്കും പിന്നെ അത് കഴിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ക്ലിയർ അടിക്കും അപ്പം സ്റ്റിക്കർ ശരിക്കും പറഞ്ഞാൽ തിങ്കളാഴ്ച എത്തേണ്ടതാണ് ഇന്നിപ്പോൾ ബുധനാഴ്ചയായി ലോക്ക്ഡൗൺ കാരണമാണ് സ്റ്റിക്കർ ഇട്ട് എത്താത്തത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടാങ്കിനകത്ത് പൊട്ടിയിട്ട് ഉരയ്ക്കുന്നത് അപ്പോൾ ഈ നിങ്ങളിപ്പം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു ഡാൽമേഷനെ പോലെയുണ്ട് അപ്പം ഈ പൊട്ടി കിടക്കുന്ന ഏരിയ ഒക്കെ എന്ന് പറയുന്നത് ലോ ഏരിയ ആണ് അതായത് ചെറിയ ഉള്ള ഏരിയ പിന്നെ ഈ ബ്ലാക്ക് കളർ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഹൈ ഏരിയ ആണ് അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ ഇട്ട് ഉരച്ച് കഴിയുമ്പം ഇനിയിപ്പം ഈ മേളിലിട്ടേക്കുന്ന പുട്ടി ഉരഞ്ഞു പോവില്ല രണ്ട് ഉരം ഒരുമിച്ചേ ഉരഞ്ഞു പോവുള്ളൂ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ പെയിൻറ്റ് ഇളകും പുട്ടി ഇളകും പിന്നെ അടിയിലത്തെ മെറ്റലായിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മളിത് ശരിക്കും സാൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പ്രൊഫഷണലി പണിയൊന്നും അറിയത്തില്ല ഞാൻ തന്നെ പഠിച്ചതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം